ദ്വാ എത്ര മുന്തിയതായിട്ടും കാര്യമില്ല ഹദീസിലില്ലെങ്കിൽ എടുക്കൂല നിങ്ങളെ ഹോജാക്കന്മാർ തന്നെ എത്ര ദ്വായനെ തട്ടിയിട്ടുണ്ട് ഇപ്പം നവവി അതാ അദ്ദേഹത്തിൻ്റെ മിൻഹാജ് എന്ന കിതാബിൽ ഒതുവിനെ കുറിച്ച് പറയുന്ന ഭാഗം അവസാനിപ്പിക്കുന്ന ആ അധ്യായം അവസാനിക്കുന്നത് ഹദഫ്തു ദുആലായി ഇതിൽ ആസുലഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവയവങ്ങൾ കഴുകുമ്പോഴുള്ള ദ്വയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു കാരണം അതിന് അടിസ്ഥാനമില്ല ഒന്നുണ്ടാക്കുമ്പോൾ ഓരോ അവയവത്തിനും ഓരോ ദ്വാ എന്താ ദ്വാ കൈ കഴുകുമ്പോൾ അള്ളാഹു പടച്ചവനെ നിനക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്നും എൻ്റെ രണ്ട് കൈകളെയും നീ സംരക്ഷിക്കണേ ആദ്യം കൈയാളെ കഴുകുക അപ്പം പറയേണ്ടതാണ് പിന്നെ വായ കൊപ്പിളിക്കുമ്പോൾ അള്ളാഹു ഇനി അലാധിക്കിരിക്കവ ശുക്രിക്ക നിന്നെ ഓർക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നീ എന്നെ സഹായിക്കണേ പിന്നെ മൂക്കിൽ വെള്ളം കയറ്റും അള്ളാഹു മരിഹിനി റായിഹത്തൽ ജന്ന സ്വർഗത്തിൻ്റെ പരിമളം എനിക്ക് നീ വാസനിപ്പിക്കണേ പിന്നെ മുഖം കഴുകുമ്പോൾ അള്ളാഹുമ്മ വയ്യത് വജിഹീയവും തബിയല്ലു ഭുജുവും തസ്വദ് ഭുജു ചില മുഖങ്ങൾ വെളുക്കയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന പരലോകത്ത് എൻ്റെ മുഖത്തെ വെളുപ്പിക്കണേ പിന്നെ വലത് കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അള്ളാഹുമായത്തിനി കിതാബി ഫി അമീനി നാളെ നന്മതിന്മകളുടെ രേഖ എൻ്റെ വലത് കൈയിൽ തരണേ വഹാസിബിനി ഹിസാബൻ യസീറ എന്നെ വളരെ ലഘുവായ നിലക്ക് വിചാരണ ചെയ്യണേ പിന്നെ ഇടത് കൈ കഴുകുമ്പോൾ അള്ളാഹുമലാത്തു കിതാബി ഫീസിമാലി ആ നന്മതിന്മകളുടെ രേഖ എൻ്റെ ഇടത് കൈയിൽ തരല്ല കേട്ടോ വലാമിൻ വറ ഇലഹിരി പിന്നിലൂടെ തരല്ല കേട്ടോ അപ്പൊ സത്യവിശ്വാസിക്ക് വലത് കൈയിലാണ് കൊടുക്കുക സത്യനിഷേധിക്ക് ഇടത് കൈയിലാണ് കൊടുക്കുക എന്ന് അതിന് ഫിറ്റായിട്ട് ഉണ്ടാക്കിയതാ പിന്നെ തല തടവുമ്പോൾ അള്ളാഹും ഹരിം ശരീവ ബശരി അലന്നാറ് എൻ്റെ തൊലിക്കും എൻ്റെ മുടിക്കും നീ നരകത്തെ ഹറാമാക്കണേ പിന്നെ ചെവി തടവുമ്പോൾ അള്ളാഹുമജിഅൽസന എല്ലാ നല്ല വാക്കുകളും ശ്രദ്ധിച്ച് കേട്ട് അതിലേറ്റവും ഉത്തമമായതിനെ പിൻപറ്റുന്നവരെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അത് കേൾക്കരുത് ഇത് കേൾക്കരുത് അങ്ങനത്തെ ആളല്ല കേട്ടിട്ട് നല്ല ദീനിന്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നല്ലത് മാത്രം പിൻപറ്റുന്ന കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അത് മൂല്യമായി ദ്വേർന്നാ തിരക്കടില്ല ഈ ചെവി അടവാ നിൽക്കണ്ട അല്ലാതെ ഇടക്കിടക്ക് ദ്വേർന്നോളി നല്ല ദ്വേ അള്ളാഹുമ്മ സബ്യത്ത് കഥമി അല സിറാത്ത് കാല് കഴുകുമ്പോൾ പടച്ചവനെ സിറാത്ത് പാലത്തിൽ എൻ്റെ കാലിന് ഉറപ്പിച്ച് നിർത്തണേ കണ്ടോ അങ്ങനെ ഒരു പാലം തന്നെ അല്ല എന്നാ അപ്പം നമ്മളെ മടവൂരികൾ പറയുന്നത് ഇത്ര കാര്യം കഷ്ടം തന്നെ പോട്ടെ അള്ളാഹുമ്മ സബ്യത്ത് കഥമി അല സിറാത്ത് യൗമ തസില്ലു ഫീഹിൽ അക്കതാം കാലുകൾ ഇടറിപ്പോകുന്ന ആ സിറാത്ത് പാലത്തിൽ ഞങ്ങളെ കാലിനെ നീ ഉറപ്പിച്ച് നിർത്തണേ നല്ല ഇരുപത്തിരണ്ടല്ല ഇരുപത്തിനാല് ക്യാരറ്റ് വേണം പക്ഷെ അള്ളാൻ്റെ വേണ്ടുകൊണ്ട് അള്ളാൻ്റെ റസൂലത്ത് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നവവി ഒരൊറ്റ തട്ട് ഇതെങ്ങാനും ഞങ്ങളായിരുന്നു തട്ടീനെങ്കിൽ മൂല്യമാരിങ്ങനെ കരിയിലെ നോക്കിയാൽ നിങ്ങൾ എന്തൊരു ചേലുള്ളതോ ഇതല്ലേ ഇവരും ഒഴിവാക്കിയത് എന്ന് പറയായിരുന്നു പക്ഷെ നവവിയാ തട്ടിയത് ഹതപ്തു ദ്വാലായി അളാഹുകൾ ഓരോ അവയവും കഴുകുമ്പോഴുള്ള ദ്വാ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്താ മൂപ്പര് കാരണം പറഞ്ഞത് അതാ രസം ഇതിലാ അസിലലഹു അതിന് അസിലില്ലാന്ന് അസലി എന്ന് പറഞ്ഞാൽ വലത്തും നിരത്തി കയറ്റിയ കിതാബിലില്ലാന്നാ കിതാബിലുള്ളതുകൊണ്ടല്ല ഇപ്പം മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച ദർസ് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഞാനിപ്പോൾ ഇത് പഠിച്ചത് കിതാബ് എന്ന് പഠിച്ചതാ മുഗനിൽ മുഹത്താജ് എന്ന് പറയുന്ന മിൻഹാജിൻ്റെ ഷെർഹായ ഹത്തീബ് ഷർബീനിൻ്റെ കിതാബ് എന്ന് ജാമ്യയിൽ വെച്ച് നമ്മൾ പഠിച്ചതാ ഇങ്ങനെ കള്ളത് വേണ്ട കണ്ടോ എന്നിട്ട് അദ്ദേഹം പറയാണ് അസുലഹു എന്ന് പറഞ്ഞത് ഹത്തീബ് ഷർബീനി വിശ്വാഖ്യാനം കൊടുത്തു ഫി കുത്തുബിൽ ഹദീസ് ഹദീദിന്റെ കിതാബിൽ ഇതിന് അസിലില്ല അപ്പോൾ ഏതെങ്കിലും ചില ഹദീസിൻ്റെ കിതാബിലുണ്ടാകണം മാത്രമല്ല ചില സലഫുകൾ ചില മുൻഗാമികൾ ഇങ്ങനെ ചൊല്ലിയെന്ന് പോലും ചിലർ പറഞ്ഞിട്ടുണ്ട് വൈൻ അത്തഹു റാഫിയുമിനെ സുനനി നമ്മളെ ഹോജയായ റാഫി മാമ് അത് സുന്നത്തിൻ്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ടെങ്കിലും നവവിയായ ഞാനിതാ തട്ടുന്നു അപ്പോൾ ദ്വയല്ലേ നല്ലതല്ലേ കൂലി കിട്ടാനല്ലേ എന്താ ഇപ്പോൾ ദ്വയഞ്ഞിപ്പോൾ എന്നാണ് കൂടിപ്പോയാലെന്താ എന്നല്ല അതിനൊക്കെ ചില പരിധിയും പരിമിതിയൊക്കെ ഉണ്ട് ഒരു ദ്വാ എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ് പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിച്ച് ഒരു ദ്വാ നമ്മൾ പറയണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം റസൂല് പഠിപ്പിക്കണം സല്ലു കമാർ ഞാനെങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടുപോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നുണ്ടാക്കിയത് എങ്ങനെ അത് വിഷമാൻ റതി വെള്ളം കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഓരോ അവയവങ്ങൾ കഴിയുമ്പോഴും ദ്വാ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് റസൂല് പഠിപ്പിക്കാത്ത സ്വഹാബത്ത് കാണിച്ചു തരാത്തത് എത്ര നല്ല ദ്വയാണെങ്കിലും അത് തള്ളിക്കളയുക എന്നതാണ് ഇമാൻ നബവി ഇതിലൂടെ പഠിപ്പിക്കുന്നത് അതേ മാനദണ്ഡമാണ് മുജാഹിദ് പ്രസ്ഥാനവും ജനങ്ങളോട് പറയുന്നത് അപ്പം നമ്മൾ തള്ളിക്കളഞ്ഞതല്ല അതുപോലെ കൂട്ടപ്രാർത്ഥന ഈ വിവരമില്ലാത്ത ഞങ്ങളിങ്ങനെ എന്താ ദ്വയർക്കുക ആ മൂല്യയിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ദ്വയർന്നിട്ട് അതിനിങ്ങനെ ആമീൻ പറഞ്ഞ എന്തോ ഒരു മട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു മട്ടുണ്ട് മട്ടുണ്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നെ അതൊക്കെ ഏതോ ഒരു ചേലുണ്ട് അല്ലേ മൂലിയാരിങ്ങനെ അറബിയിൽ ദ്വയർക്കുക സലാം വീട്ടിയാൽ മഹ്മൂമും ഇമാമും തമ്മിലെ ബന്ധം മുറിഞ്ഞു എന്നാ കിതാബിലൊക്കെ ഉള്ളത് ഒന്നുകിൽ ഇമാമ് എണീറ്റ് പോകണം അല്ലെങ്കിൽ ഇമാമ് തിരിഞ്ഞിരിക്കണം തിരിഞ്ഞിരുന്നിട്ട് മൂപ്പര് മൂപ്പര കാര്യം തോർക്കുക നാട്ടുകാർ നാട്ടുകാരെ കാര്യം തോർക്കുക ആർക്കെങ്കിലും പെട്ടെന്ന് പോകണ്ടെങ്കിൽ ഒരിക്കൽ പോകാക്കാൻ ഈ ദ്വയ നിർബന്ധമുള്ള ദ്വയൊന്നുമല്ല പക്ഷേ മുസ്ലിയാക്കന്മാർ വിടൂല അഫ്ലു ദിക്കർ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കർ ലായിലാഹ ലായിലാഹില്ല ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറിന് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ നിസ്കാര ശേഷം അള്ളാൻ്റെ റസൂൽ ഇത് പഠിപ്പിച്ചണോ മ്യാറാജിലല്ലേ നിസ്കാരം നിർബന്ധ അഞ്ചോ നിസ്കാരം നിർബന്ധാക്കിയത് റസൂലുള്ളാക്ക് അമ്പത്തൊന്നോ അമ്പത്തിരണ്ടോ വയസ്സുള്ളപ്പോൾ പിന്നെയും പതിനൊന്നോ പന്ത്രണ്ടോ കൊല്ലം അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചില്ലേ ഈ പന്ത്രണ്ട് കൊല്ലവും മുന്നൂറ്ററുപത് ദിവസം അഞ്ചഞ്ച് ഒത്ത് നിസ്കരിച്ചില്ലേ കൂട്ടി വയ്ക്കുക ഇരുപതിനായിരം മുഖത്ത് വരും മീറാജിന് മുമ്പ് നിസ്കരിച്ച വേറെ കേട്ടോ ഈ ഇരുപതിനായിരം പൊക്കത്തിൽ ഒരു പൊക്കത്തിലെങ്കിലും ഇമാമായ റസൂൽ കരീം സല്ലല്ലാസും മാറി ദ്വാ ചെയ്യുകയും പിന്നിലുള്ള മഹ്മൂമിങ്ങൾ ആമീൻ പറഞ്ഞത് ഒറ്റ ഹദീസുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തനിച്ച വിധത്താണ് ഓരോരുത്തരും സ്വന്തം നിലക്ക് ദ്വാർക്കണം അതാ വേണ്ടത് ദ്വാരക്കാൻ സൗകര്യമില്ലാത്തവർക്ക് പോവുകയും ചെയ്യാം ഞങ്ങൾ ഞങ്ങളെ മദ്രസകൾ എടുത്തു നോക്കി മദ്രസ പുസ്തകം എടുത്തു നോക്കി മൂന്നാം ക്ലാസ് മദ്രസ പുസ്തകത്തിൽ നമസ്കാര ശേഷം എന്നൊരു അധ്യായം തന്നെ കൊടുത്തിട്ട് അസ്താഫിറുല്ല മൂന്ന് പ്രാവശ്യം അള്ളാഹുമ്മ അന്തസ്സലാം ഇങ്കസ്സലാം തബാറക്ത യാദൽ ജലാലി വല്ലിക്കറാം അള്ളാഹുമ്മ ലാ മാനി അലിമായ തൊയ്ത്ത വലാ മുഹത്തി അലിമാ മനേത്ത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു ലഹുൽ ഹംദു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون ഞങ്ങളെ പള്ളിയിലൊക്കെ വലിയ ബോർഡ് തന്നെ പെയ്തി തൂക്കിയിട്ടുണ്ട് ഇവിടെ തരയിട്ടാൽ പള്ളി നിങ്ങൾ അല്ല അല്ലതുക്കാർ ബാദ സലാത്ത് എഴുതി തൂക്കിന് പിന്നെ ഓരോ നിസ്കാരവും കഴിഞ്ഞാൽ ആയത്തിൽ കുറിച്ച് ഓതണം കുല്ലു അല്ലാതെ കുല്ലാതെ റബ്ബിൽ ഫൽ കുല്ലാതെ റബ്ബിന്നാസ് മൂന്ന് സൂറത്തും ഓതണം അത് സുബഹിക്കും അതിനുശേഷം മൂന്ന് വട്ടം ഈ മൂന്ന് സൂറത്തും ഓതണം ഇതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നവരും ചെയ്യുന്നവരുമാണ് നിസ്കാര ദ്വയല്ല എന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത് മനസ്സിലായില്ലേ ലഗോൺ കോയി മുട്ടട്ടമായി എണീറ്റങ്ങ് പോകണം നിസ്കാരം കഴിഞ്ഞാൽ നിർബന്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സൗകര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് പോകാം ഇമാമും മാമുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു ചിലപ്പോൾ ഒരുത്തൻ ചെന്നിട്ട് വേണ്ടി ഒരു മറ്റോന് നിന്ന് പോരാൻ ഓൻ അവിടെ ചെന്ന് ക്യാഷിൽ ഇരുന്നിട്ട് ചെല്ലിക്കോട്ടെ ഓനോൻ്റെ കാറ് പോകുമ്പോൾ ചെല്ലിക്കോട്ടെ നിങ്ങൾക്ക് എന്താ ചെയ്തം ഓൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഒരു കൂട്ടപ്രാർത്ഥന അവിടെ ആളുകളെ പിടിച്ചിരുത്തി അടങ്ങാറാക്കി ഒരു സലാത്ത് ഏ നിസ്കാര ശേഷം ഒരു ഞാൻ സലാത്തി ഇല്ലെന്ന സമ്പ്രദായം ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ച് നമ്മളെ അമ്പലക്കടവ് പൈസിനോട് മൂപ്പര് പറഞ്ഞു നമ്മളെന്നും ചെറുപ്പത്തിൽ അങ്ങനെ സലാത്തില്ല ഉള്ളത് പറയാലോ മൂപ്പര് പറയാ ഇടക്ക് മൂപ്പര് ഉള്ളത് പറയും ഉള്ളത് പറയാലോ അങ്ങനെ ഒരു സലാത്തി നമ്മളെന്നും കാലത്തില്ല പിന്നെ എ പിക്കാരുണ്ടാക്കിയെന്ന് തോന്നുന്നില്ലേ അപ്പോൾ എ പിക്കാരെ കുത്തല മൂപ്പര് ഉദ്ദേശം അതിനിടയിൽ സത്യം പുറത്തിയാടിപ്പോയതാ എ പിക്കാരുണ്ടാക്കിയെന്ന് തോന്നില്ലേ ഓല ഉണ്ടാക്കിയപ്പോൾ നമ്മളാൾക്ക് നാലാക്കി ഓല ആലാക്കിയപ്പോൾ നമ്മൾ ആറാക്കി അങ്ങനെ നമ്മളെ മത്സരിച്ച് നമ്മളിങ്ങനെ പോകേണ്ടത് എന്ന് മൂപ്പര് പറഞ്ഞു പിന്നെ മൂപ്പര് പറയാണ് സലാത്ത് എപ്പോഴും നല്ല തന്നെയാണ് എത്രയും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല നൂറും ചെല്ല പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫർള നിസ്കാര ശേഷം അങ്ങനെ സലാത്ത് സുന്നത്തുണ്ട് എന്ന വിചാരത്തിൽ ചെല്ലിയാൽ അത് വിദേത്തായി അതാണ് ഇസ്ലാമിൻ്റെ നിയമം ഹായ് എന്ത് നല്ല ഉഷാറ് അതൊന്ന് നടപ്പിലാക്കിയാൽ പോരങ്ങൾ അപ്പോൾ ഫർള നിസ്കാര ശേഷം അള്ളാഹ് റസൂൽ സലാത്ത് എന്ന് തെളിയണം സഹാബത്ത് ചൊല്ലി എന്ന് തെളിഞ്ഞാലേ അവിടെ സലാത്ത് ചെല്ലാൻ പറ്റുള്ളൂ സലാത്ത് നല്ല തന്നെയാണ് എത്രയും ചെല്ല എപ്പോഴും ചെല്ല പക്ഷേ പ്രത്യേക എണ്ണം നിശ്ചയിച്ച് പ്രത്യേക സമയം സന്ദർഭവും നിശ്ചയിക്കണമെങ്കിൽ അള്ളാഹു പറയണം റസൂല് പറയണം ഞങ്ങൾ പണ്ടേ പറഞ്ഞാണ് സലാത്ത് സുന്നത്താണ് പക്ഷേ റോഡ് മുറിച്ചെടുക്കുമ്പോൾ രണ്ട് സലാത്ത് സുന്നത്ത് പുഴ നീന്തി കിടക്കുമ്പോൾ നാലെണ്ണം സുന്നത്ത് തെങ്ങുമ്പോൾ കയറുമ്പോൾ അഞ്ചെണ്ണം സുന്നത്ത് ബസ് കയറുമ്പോൾ രണ്ടെണ്ണം സുന്നത്ത് ഇങ്ങനെ ഒരാൾ അവനാൻ്റെ വകയായിട്ട് രണ്ടും മൂന്നും അഞ്ചും നാലും ഒക്കെ നിശ്ചയിച്ചാൽ അത് വിദഗത്താകും അപ്പം നിങ്ങൾ പറയും സലാത്തല്ലേ നല്ലതല്ലേ കൂലിയിട്ടാനല്ലേ ആണ് പക്ഷേ പ്രത്യേക സമയവും സന്ദർഭവും നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല അങ്ങനെ നിശ്ചയിച്ചാൽ അത് തനിച്ച വിധത്തായി അത് ഫൈസി ഇപ്പോൾ ഇവിടെ സമ്മതിച്ചു ഏപ്പിക്കാരുണ്ടാക്കി എന്നുള്ളതുകൊണ്ട് മൂപ്പര് എതിർത്തതാ മൂപ്പര് പറയാണ് നിസ്കാര ശേഷം അങ്ങനെ പ്രത്യേക സ്ഥലത്ത് സുന്നത്തുണ്ട് എന്ന് വിചാരിച്ച് ചെല്ലിയാൽ അത് വിധത്തായി ഇതുകൊണ്ടാണല്ലോ അസമൂല്യർ പറഞ്ഞത് പറഞ്ഞ വായുവിൽ പറന്നു പോകും എഴുതിയാൽ പിന്നെ സ്ഥിരപ്പെടും ഇപ്പോൾ എഴുതണ്ട അപ്പം പിടിച്ച് കൃത്യമായിട്ടാണ് കാണിച്ചു തരും കണ്ടോ ക്ലിപ്പ് ഞങ്ങളെ കയ്യിലുണ്ട് അപ്പോൾ വിദഗത്ത് എന്താണ് സുന്നത്ത് എന്താണെന്നുള്ള മാനദണ്ഡം ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചപ്പോൾ ചിലതൊക്കെ അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു അപ്പോൾ സുഹൃത്തുക്കളെ പുത്തൻവാദി പുത്തൻവാദി എന്ന് ഞങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവരാണ് പുത്തൻവാദികൾ ഞങ്ങളല്ല അവരാണ് മുബുത്തതിയുകൾ മുബുത്തതിയുകൾക്ക് സലാം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് സലാം പറയാൻ പാടില്ല എന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം മുജാഹിദുകൾ ഒരു ബിദത്തും ചെയ്തിട്ടില്ല മുജാഹിദുകളുടെ ബിദത്ത് എന്ന് പറഞ്ഞിട്ട് പുത്തൻവാദം കൊണ്ട് ഇവർ കൊണ്ടുവന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ എന്താ അറിയോ ഒന്ന് ജുമാ ഹുത്തുബ മലയാളത്തിലാക്കി സാധാരണക്കാർ ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് ഏതെങ്കിലും ഒരു ഹുത്തുബ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരിക്കലെങ്കിലും മലയാളത്തിൽ ഓതിയിട്ടുണ്ടോ ഇല്ല അപ്പം നിങ്ങൾ മലയാള ഹുത്തുബ തനിച്ച വിദേഹത്തല്ലേ പുത്തൻവാദല്ലേ പറയുന്നേട്ടാ ബാക്കിയെല്ലാം ഹുത്തുബി അള്ളാഹിൻ്റെ റസൂൽ മലയാളത്തിൽ വെള്ളിയാഴ്ചത്തെ ഹുത്തുബ മാത്രം അറബിയിൽ നബി സല്ലാസ്മ എല്ലാ വയലും പറഞ്ഞ അറബിയിലല്ലേ ഭാര്യയോട് സംസാരിച്ച് അറബിയിലല്ലേ കച്ചവടം നടത്തിയത് അറബിയിലല്ലേ എല്ലാ ഉറുതി പറഞ്ഞതും അറബിയിലല്ലേ വെള്ളിയാഴ്ച മിമ്പർമ്മ കയറുമ്പോൾ മാത്രം അറബിയിലത്തതാ ഇവിടെ എന്താ കാട്ടുന്നത് എല്ലാ വേദും മലയാളത്തിൽ ഇനിയിപ്പോൾ ഞാൻ